പരസ്യം ചെയ്യാതെ ബിസിനസ് നടത്തുന്നത് ഇരട്ടത്ത് സുന്ദരിയായ പെൺകുട്ടിയെ കണ്ണിറക്കി കാണിക്കുന്നതിന് തുല്യമാണ് എന്ന് psychological principles of marketing and consumer behaviour എന്ന പുസ്തകം രചിച്ച സ്റ്റുവർട്ട് ഹെൻഡസൺ ബ്രിറ്റ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ വസ്തുത മനസ്സിലാക്കി എല്ലാവിധ ബിസിനസ് സംരംഭങ്ങളും വ്യത്യസ്തമായ രീതികളിൽ പരസ്യങ്ങൾ ചെയ്യാറുണ്ട് ഇതിനായി മാർക്കറ്റിംഗ് വിദഗ്ധരുടെയും സർഗാത്മക പ്രതിഭകളുടെയും ഒക്കെ സഹായം അവർ തേടുന്നു തങ്ങളുടെ ഉപഭോക്താവിലേക്ക് എത്തുവാൻ വൈവിധ്യമാർന്ന മാർഗങ്ങളും മാധ്യമങ്ങളും രീതികളും അവർ അവലംബിക്കുന്നു പരസ്യങ്ങളെ ലക്ഷ്യം വെക്കുന്ന ആളുകൾ പ്രദേശം മാധ്യമം ഉദ്ദേശം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം ഇത്തരത്തിൽ പല വിഭാഗങ്ങളിൽ പെടുന്ന പരസ്യങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം ഉപഭോക്തൃ പരസ്യങ്ങൾ വ്യക്തികളും കുടുംബവും അടങ്ങുന്ന ഉപഭോക്തൃ സമൂഹത്തെ ലക്ഷ്യമാക്കുന്നവയാണ് ഉപഭോക്തൃ പരസ്യങ്ങൾ നിത്യോപയോഗ സാധനങ്ങളും സേവനങ്ങളും അവ പരിചയപ്പെടുത്തുന്നു എഫ് എം സി ജി അഥവാ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്ന ദൈനംദിന ഉപഭോഗത്തിനുള്ള ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ ചലച്ചിത്രങ്ങൾ തുടങ്ങി ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ ആവശ്യമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പരസ്യങ്ങളും ഈ ഗണത്തിൽപ്പെടുന്നു മാധ്യമങ്ങളിലൂടെ നമ്മിലേക്ക് എത്തുന്ന ബഹുഭൂരിപക്ഷം പരസ്യങ്ങളും ഈ ഗണത്തിൽപ്പെടുന്നവയാണ് സമാനമായ മറ്റു ഉൽപ്പന്നങ്ങൾക്കില്ലാത്ത ഒരു മേന്മ അല്ലെങ്കിൽ പ്രത്യേകത ചൂണ്ടിക്കാട്ടി ഉപഭോക്താക്കളെ ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുന്നവയാണ് ഇത്തരം പരസ്യങ്ങൾ ഒരു ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ സേവനത്തെ സമാനമായ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഇത്തരം സവിശേഷതകളെ unique selling proposition U S P എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഈ പരസ്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ട്രോപ്പിക്കാന എന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന ജ്യൂസുകളുടെ യു എസ് പി നൂറ് ശതമാനം ഫ്രൂട്ട് ജ്യൂസ് അടങ്ങിയത് എന്നാണ് അതേസമയം ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ബി നാച്ചുറൽസ് എന്ന ബ്രാൻഡിൻ്റെ യു എസ് പി നൂറ് ശതമാനം ഇന്ത്യൻ ഫ്രൂട്ടുകളും സീറോ പെർസെൻറ്റ് കോൺസെൻട്രേറ്റുകളും അടങ്ങിയത് എന്നതാണ് സമാനമായ അനേകം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇങ്ങനെയാണ് ഈ രണ്ട് ബ്രാൻഡുകളും വേറിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നത് സ്ഥാപന പരസ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ സ്ഥാപനത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുക എന്നതാണ് സ്ഥാപന പരസ്യങ്ങളുടെ ലക്ഷ്യം ഒരു കമ്പനിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും അതിന്റെ പ്രശസ്തിയും പ്രതിച്ഛായയും മെച്ചപ്പെടുത്താനും ഇത്തരം പരസ്യങ്ങൾ സഹായിക്കുന്നു ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മാർക്കറ്റിംഗ് ലക്ഷ്യമിടുന്ന ഉപഭോക്തൃ പരസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സ്ഥാപന പരസ്യങ്ങൾ ഇത്തരം പരസ്യങ്ങൾക്ക് സ്ഥാപനത്തിന്റെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നേരിട്ട് പങ്കുണ്ടാകില്ല പൊതുജന സേവന പരസ്യങ്ങൾ പ്രധാനമായും പ്രേക്ഷകർക്ക് അറിവുകൾ പകർന്നു നൽകാനും അവരെ ബോധവൽക്കരിക്കാനും രൂപകൽപ്പന ചെയ്തവയാണ് പൊതുജന സേവന പരസ്യങ്ങൾ വിൽപ്പന മെച്ചപ്പെടുത്തുക എന്നതിനേക്കാൾ പൊതുജനാഭിപ്രായ രൂപീകരണമാണ് ഇവയുടെ ലക്ഷ്യം ദേശീയോദ്ഗ്രഥനം ലഹരിമോചനം രക്തദാനം പൊതുസ്ഥല ശുചിത്വം തുടങ്ങിയ സാമൂഹിക നന്മകൾ ഇത്തരം പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു brevity is the soul of wit എന്ന വിശേഷണം പരസ്യങ്ങൾക്ക് നന്നായി യോജിക്കും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജനങ്ങളിലേക്ക് എത്താനും അവരെ ശക്തമായി സ്വാധീനിക്കാനും പ്രാപ്തിയുള്ള ആശയവിനിമയ മാർഗമാണ് പരസ്യം അതുകൊണ്ട് തന്നെ ആശയപ്രചനത്തിനായും ബോധവൽക്കരണ പരിപാടികൾക്കായും സർക്കാർ സർക്കാരിതര ഏജൻസികൾ സന്നദ്ധ സംഘടനകൾ എന്നിവരൊക്കെ പരസ്യങ്ങളെ ആശ്രയിക്കുന്നത് പ്രച്ഛന്ന പരസ്യങ്ങൾ ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് വിനോദ പരിപാടികളിൽ ഉൽപ്പന്നങ്ങളുടെയും ബ്രാൻഡുകളുടെയും പ്രചാരണം ഉള്ളടക്കം ചെയ്യുന്നതിനെയാണ് പ്രച്ഛന്ന പരസ്യങ്ങൾ അഥവാ കവർഡ് പരസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഒറ്റനോട്ടത്തിൽ പരസ്യങ്ങൾ എന്ന് തോന്നിക്കാത്ത വിധം പരിപാടിയിലുടനീളമോ ഇടയ്ക്കോ ഒരു ഉൽപ്പന്നത്തെയോ ബ്രാൻഡ് നാമത്തെയോ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു സിനിമ പോലുള്ള വിനോദ പരിപാടികളിൽ ഇത്തരം പരസ്യങ്ങളുടെ സാന്നിധ്യം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത എന്ന രൂപത്തിൽ വരുന്ന പരസ്യങ്ങളായ അഡ്വർട്ടോറിയലുകൾക്ക് സമാനമാണ് കവർ പരസ്യങ്ങൾ എന്നാൽ ബോധ മനസ്സിന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പരസ്യ സന്ദേശങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന രീതിയാണ് സബ്ലിമിനൽ അഡ്വർടൈസിംഗ് ബോധാതീത തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന അർത്ഥത്തിലാണ് സംപ്ലിമിനൽ അഡ്വർടൈസിംഗ് എന്ന് വിളിക്കുന്നത് ഇത്തരം ബോധപൂർവം ഉപഭോക്താക്കളെ കബളിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ കമ്പനികളും പരസ്യ ഏജൻസികളും നടത്തുന്നുണ്ടോ എന്നുള്ളത് തന്നെ അനേക വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു തർക്ക വിഷയമാണ് എന്തു തന്നെയായാലും പല പരസ്യങ്ങൾക്കും പ്രകടമായി അവ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കുപരിയായുള്ള സ്വാധീനം ജനങ്ങളിൽ ചെലുത്താൻ പ്രാപ്തിയുണ്ട് വിനോദ പരിപാടികളിൽ പരസ്യം ഉൾക്കൊള്ളിക്കാൻ പ്രചാരത്തിലുള്ള മറ്റൊരു രീതിയാണ് ബ്രാൻഡഡ് റിയാലിറ്റി ഷോകളും ബ്രാൻഡഡ് വെബ് പരമ്പരകളും ഇവിടെ ഒരു കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് ഒരു വിനോദ പരിപാടിയെ പൂർണ്ണമായി സ്പോൺസർ ചെയ്യുന്നു പരിപാടിയുടെ ടൈറ്റിൽ സ്പോൺസർ ആകാനും ചില അവസരങ്ങളിൽ പരിപാടിയിൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും ഇതുവഴി സാധിക്കുന്നു അടുത്ത കാലത്തായി മലയാളം വെബ് പരമ്പരകളിലും ഇത്തരം പരസ്യരീതി സാധാരണമായി മാറിക്കഴിഞ്ഞു അപര പരസ്യങ്ങൾ പരസ്യ പ്രചാരണങ്ങൾക്ക് വിലക്കുള്ള ഉൽപ്പന്നങ്ങളെ പ്രചരിപ്പിക്കാൻ അപര പരസ്യങ്ങളെ ആശ്രയിക്കുന്നു പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം എന്നിവയുടെ പരസ്യം ചെയ്യുന്നത് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും വിലക്കിയിട്ടുണ്ട് ഇത് മറികടക്കാൻ കമ്പനികൾ അതേ ബ്രാൻഡ് നാമവും ലോഗോയും നിറങ്ങളും ഉപയോഗിച്ച് മറ്റ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുകയും അവയുടെ പരസ്യം നൽകുകയും ചെയ്യുന്നു ഇത് വിലക്കുള്ള ഉൽപ്പന്നത്തിന് പരോക്ഷമായ പ്രചാരണമാകുന്നു സിഗരറ്റ് മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപാദനവും വിപണനവും ഉപയോഗവും നേരിട്ട് പ്രചരിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ cable television network prohibition act നിലവിൽ വന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ അപര പരസ്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചിലവേറിയതാണ് ഇത്തരം പരസ്യങ്ങൾ സർക്കാരുകളുടെ കടുത്ത നിയന്ത്രണങ്ങൾ മറികടക്കുന്നതിനായി പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങൾ പലതും നഷ്ടങ്ങൾ വരുത്തി വച്ചേക്കാം ക്ലബ് സോഡ കുപ്പിവെള്ളം മ്യൂസിക് സീഡികൾ ഗെയിം പോർട്ടലുകൾ മുതൽ ത്രീ ഡിഗ്രി വെർച്വൽ റിയാലിറ്റി വെബ്സൈറ്റുകൾ വരെ പല കമ്പനികളും തങ്ങളുടെ സിഗരറ്റ് മദ്യ ബ്രാൻഡുകൾ പ്രചരിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നു അൻപതിൽ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് പ്രേക്ഷകരും ഇത്തരം പരസ്യങ്ങളിലൂടെ യഥാർത്ഥ ബ്രാൻഡുകളെ തിരിച്ചറിയുന്നു എന്ന് ആഡേജ് ഇന്ത്യ എന്ന വെബ്സൈറ്റ് നടത്തിയ സർവേ ഫലം വെളിപ്പെടുത്തുന്നു സർക്കാർ ഏജൻസികളുടെ നിരോധന ഭീഷണി നേരിടുന്നതിനാൽ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്യുന്നതിന് ബദലായി അവാർഡ് നിശകൾ വിനോദ പോർട്ടലുകൾ പ്രച്ഛന്ന പരസ്യങ്ങൾ എന്നിവയും പല ബ്രാൻഡുകളും ഇന്ന് ആശ്രയിക്കുന്നു ഇൻഫോമേഷ്യൽസ് അഞ്ച് മിനിറ്റോ അതിലധികമോ ദൈർഘ്യമുള്ള ടെലിവിഷൻ പരസ്യ രീതിയെയാണ് ഇൻഫർമേഷ്യൽ എന്ന് വിളിക്കുന്നത് ഇൻഫർമേഷൻ കൊമേഴ്ഷ്യൽ എന്നീ രണ്ട് വാക്കുകളുടെ സമന്വയമാണ് ഇൻഫർമേഷ്യൽ എന്ന പദം ഉപഭോക്താവിന് ഉൽപ്പന്നം കാണുവാനും ഉപയോഗരീതി സവിശേഷതകൾ എന്നിവ മനസ്സിലാക്കാനും ടെലിവിഷൻ ഇൻഫർമേഷനുകളിലൂടെ സാധിക്കുന്നു മലയാളം ടെലിവിഷൻ ചാനലുകളിൽ സ്പോൺസേഡ് പ്രോഗ്രാമുകളായി ഇൻഫർമേഷനുകൾ ഇന്ന് സജീവമാണ് പല ചാനലുകളിലെയും പ്രൈം ടൈം ഒഴികെയുള്ള സ്ലോട്ടുകൾ ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനായി പണം മുടക്കി വാങ്ങാൻ സാധിക്കുന്നതാണ് അടുത്ത കാലത്തായി ഇത്തരം ഇൻഫർമേഷനുകൾക്ക് വേണ്ടി മാത്രമായി സ്വതന്ത്ര ചാനലുകൾ നിലവിൽ വന്നിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ വെബ്സൈറ്റ് എന്നിവ നൽകിക്കൊണ്ട് ഒരു ലൈവ് മാർക്കറ്റിംഗിന്റെ പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ ഇൻഫർമേഷനുകൾക്ക് സാധിക്കുന്നു ക്ലാസിഫൈഡ് പരസ്യങ്ങൾ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ വിവിധ വിഷയങ്ങളിലുള്ള അറിയിപ്പുകളും പരസ്യങ്ങളും നൽകാൻ പത്രമാസികകളിൽ പ്രത്യേക പേജുകൾ നീക്കിവച്ചിട്ടുണ്ട് ക്ലാസിഫൈഡ് പരസ്യങ്ങൾ വിൽപ്പനയ്ക്ക് ആവശ്യമുണ്ട് തൊഴിലവസരങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ടാകും ഓരോ വിഭാഗത്തിലെയും പരസ്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ വളച്ചുകെട്ടില്ലാതെ അവതരിപ്പിക്കുന്ന രീതിയാണ് ഇവ പിന്തുടരുന്നത് ഡിസ്പ്ലേ പരസ്യങ്ങളെക്കാൾ ചിലവ് കുറഞ്ഞവയാണ് ക്ലാസിഫൈഡ് പരസ്യങ്ങൾ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളെ ക്ലാസിഫൈഡ് ഡിസ്പ്ലേ പരസ്യങ്ങൾ എന്ന് വിളിക്കുന്നു മറ്റ് ക്ലാസിഫൈഡ് പരസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിറങ്ങളും ഗ്രാഫിക്സും ചിത്രങ്ങളും ഉപയോഗിക്കുന്നതിനാൽ ഇവ വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കുന്നു കുറഞ്ഞ ചെലവിൽ പരസ്യം ചെയ്യാനുള്ള ഒരു മാർഗമാണ് ക്ലാസിഫൈഡ് പരസ്യങ്ങൾ ആകർഷകമായ തലവാചകങ്ങളോ ചിത്രങ്ങളോ ഇത്തരം പരസ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരാറില്ല കാരണം പത്രമാസികകളിൽ വിഷയാടിസ്ഥാനത്തിൽ തരംതിരിച്ച ഭാഗത്ത് പ്രസിദ്ധീകരിക്കുന്നതിനാൽ സ്വാഭാവികമായി തന്നെ ആവശ്യക്കാർ അങ്ങോട്ടേക്ക് എത്തുന്നു ഉദാഹരണത്തിന് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ക്ലാസിഫൈഡ് പേജിലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെ സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ അതിനായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഭാഗം പരിശോധിക്കും പരസ്യ ഏജൻസികളുടെയോ നിർമ്മാതാക്കളുടെയോ ഒന്നും സഹായമില്ലാതെ ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാർക്കും ചെറുകിട സ്ഥാപനങ്ങൾക്കും പരസ്യം നൽകാനുള്ള ഒരു മാർഗമാണ് ക്ലാസിഫൈഡ് പരസ്യങ്ങൾ നവമാധ്യമ പരസ്യങ്ങൾ താരതമ്യേന പുതുതെങ്കിലും അതിവേഗം വളരുകയാണ് നവമാധ്യമ പരസ്യങ്ങൾ കമ്പ്യൂട്ടറുകളിൽ മാത്രമല്ല സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ ഇ ബുക്ക് റീഡറുകൾ തുടങ്ങി ഇന്റർനെറ്റ് കണക്റ്റിവിറ്റിയുള്ള എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലേക്കും പരസ്യങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞു ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങളാണ് നവമാധ്യമ രംഗത്തെ പുത്തൻ ട്രെൻഡ് ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പരസ്യങ്ങൾ നൽകാൻ ഇതിലൂടെ സാധിക്കുന്നു ഇന്റർനെറ്റ് വ്യാപകമായുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നവമാധ്യമ പരസ്യങ്ങൾ പരസ്യ വരുമാനത്തിൽ ടെലിവിഷനെയും പത്രങ്ങളെയും പിന്തള്ളി ഒന്നാം സ്ഥാനത്താണ് പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നവമാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബിഹേവിയറൽ ടാർഗറ്റിംഗ് സാധ്യമാണ് അതായത് ഉപയോക്താവിൻ്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി അദ്ദേഹം സന്ദർശിച്ച വെബ്സൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ഇടപാടുകൾ എന്നിവ നിരീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും അഭിരുചികളും മനസ്സിലാക്കി പരസ്യങ്ങൾ നൽകാൻ സാധിക്കുന്നു ഇത്തരത്തിൽ പരസ്യം ചെയ്യാനുള്ള സൗകര്യം ഗൂഗിൾ ഫേസ്ബുക്ക് അടക്കമുള്ള വൻകിട കമ്പനികൾ തന്നെ ഒരുക്കുന്നുണ്ട് ജി പി എസ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജിയോ ടാർഗറ്റിംഗ് അഥവാ ഒരു പ്രദേശത്തുള്ളവരെ മാത്രം ലക്ഷ്യം വെക്കുന്ന പരസ്യങ്ങൾ നൽകാനും നവമാധ്യമങ്ങളിൽ സാധ്യമാണ് പരസ്യദാതാക്കളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത മാധ്യമങ്ങളെക്കാൾ എളുപ്പത്തിൽ അവർ ഉന്നം വെക്കുന്ന ഉപഭോക്താവിലേക്ക് എത്തുവാൻ നവമാധ്യമങ്ങൾ വഴി സാധിക്കും ഔട്ട്ഡോർ മീഡിയ പരസ്യങ്ങൾ ചുവരെഴുത്തുകൾ പോസ്റ്ററുകൾ വലിയ ബാനറുകൾ ഇലക്ട്രോണിക് സൈൻ ബോർഡുകൾ തുടങ്ങിയവയൊക്കെ ഔട്ട്ഡോർ മീഡിയ പരസ്യങ്ങളാണ് ഇത്തരം പരസ്യങ്ങളെ ഔട്ട് ഓഫ് ഹോം പരസ്യങ്ങൾ എന്നും അറിയപ്പെടുന്നു ഉപഭോക്താക്കൾ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ അവരിലേക്ക് എത്തപ്പെടുന്ന പരസ്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഔട്ട് ഓഫ് ഹോം പരസ്യങ്ങൾ എന്ന് ഇവയെ വിളിക്കുന്നത് വലിയ ചിത്രങ്ങളുടെയും ആകർഷകമായ നിറങ്ങളുടെയും സഹായത്താൽ അവ നമ്മെ പരസ്യ സന്ദേശങ്ങളെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വൻകിട കമ്പനികളുടേത് മുതൽ ചെറുകിട കച്ചവടക്കാരുടെ വരെ പരസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പൊതുവിടങ്ങൾ ഈ പരസ്യരീതിയുടെ പ്രചാരവും സ്വാധീന ശക്തിയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് പൊതുനിരത്തുകൾ വഴിവിളക്കുകൾ ബസ് സ്റ്റേഷനുകൾ കമാനങ്ങൾ മറ്റ് പൊതുവിടങ്ങളൊക്കെ പരസ്യം ചെയ്യാൻ അനുവദിക്കുന്നത് വഴി നമ്മുടെ നാട്ടിലെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നല്ലൊരു വരുമാന ഉപാധി കൂടിയാണ് ഇത്തരം പരസ്യങ്ങൾ സഞ്ചരിക്കുന്ന പരസ്യങ്ങൾ ഔട്ട്ഡോർ മീഡിയ പരസ്യങ്ങളുടെ ഒരു പ്രധാന വകഭേദമാണ് ട്രാൻസിറ്റ് അഡ്വർടൈസിംഗ് അഥവാ സഞ്ചരിക്കുന്ന പരസ്യങ്ങൾ ഇവിടെ പൊതുഗതാഗത സംവിധാനങ്ങളെയാണ് പരസ്യം ചെയ്യാനുള്ള മാധ്യമമായി ഉപയോഗപ്പെടുത്തുന്നത് വാഹനങ്ങളുടെ ഉള്ളിലും പുറം ഭാഗങ്ങളിലും പരസ്യങ്ങൾ നൽകാറുണ്ട് വാഹനം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും അതിൽ യാത്ര ചെയ്യുന്ന എല്ലാവരിലേക്കും പരസ്യം എത്തുന്നു ബസ് ട്രെയിൻ മെട്രോ റെയിൽ ടാക്സികൾ ഓട്ടോറിക്ഷകൾ തുടങ്ങിയ പൊതുഗതാഗത സൗകര്യങ്ങളിലെ പരസ്യങ്ങൾ ശ്രദ്ധിക്കുക ഇവ ഓരോന്നിലും സഞ്ചരിക്കുന്ന ജനവിഭാഗങ്ങളെ ലക്ഷ്യം വെക്കുന്ന പരസ്യങ്ങളാകും ഇവയിൽ പ്രത്യക്ഷപ്പെടുക ഉദാഹരണത്തിന് ധാരാളം വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ ഒരു ട്യൂഷൻ സെന്ററിന്റെ പരസ്യം പ്രദർശിപ്പിച്ചാൽ അനുയോജ്യമായിരിക്കും വാഹനത്തിന് പുറത്തുള്ള പരസ്യങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ വാഹനത്തിനുള്ളിലെ പരസ്യങ്ങൾ കൂടുതൽ സമയം യാത്രക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു അതേസമയം ദൈർഘ്യമേറിയ പരസ്യ സന്ദേശങ്ങൾ നൽകാൻ വാഹനങ്ങൾ അനുയോജ്യമല്ല ഡിസ്പ്ലേ പരസ്യങ്ങൾ അഥവാ സചിത്ര പരസ്യങ്ങൾ ചിത്രങ്ങൾ ലോഗോ തലക്കെട്ട് ഉള്ളടക്കം മുദ്രാവാക്യം എന്നിവയെ ഉൾക്കൊള്ളിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സർവ്വസാധാരണമായ അച്ചടി പരസ്യങ്ങളെയാണ് ഡിസ്പ്ലേ പരസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് പത്രമാസികളിൽ ഒന്നോ അതിലധികം കോളങ്ങളിലോ ഒരു പേജിലോ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ബഹുവർണ പരസ്യങ്ങളാണ് ഇവ ഒരു ഫോട്ടോഗ്രാഫ് ആയിരം വാക്കുകൾക്ക് തുല്യമാണ് എന്ന് പറയാറുണ്ട് നിങ്ങൾ ഡിസ്പ്ലേ പരസ്യങ്ങൾ ശ്രദ്ധിക്കുക അതിൽ ബഹുവർണ ചിത്രങ്ങൾ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ല പരസ്യത്തിലെ ആശയം വ്യക്തമാക്കാനും സഹായിക്കുന്നു മാസികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാസികളുടെ കാര്യം എടുത്താൽ വായനക്കാർ മറ്റ് ലേഖനങ്ങൾ പോലെ തന്നെ ഡിസ്പ്ലേ പരസ്യങ്ങളും ആസ്വദിക്കുകയും വായിക്കുകയും ചെയ്യുന്നു എന്നാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉദാഹരണത്തിന് ഫോട്ടോഗ്രഫി മാസിക വാങ്ങുന്ന ഒരാൾ അതിലെ ക്യാമറയുടെയും മറ്റ് ഫോട്ടോഗ്രഫി ഉപകരണങ്ങളുടെയും ഡിസ്പ്ലേ പരസ്യങ്ങൾ കൂടി ആസ്വദിക്കുന്നു ഇത്തരത്തിൽ വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും പരസ്യ സന്ദേശം അവരിലേക്ക് എത്തിക്കാനും ഡിസ്പ്ലേ പരസ്യങ്ങൾക്ക് കഴിയും പരസ്യങ്ങളുടെ വൈവിധ്യം ഇവിടെ കൊണ്ട് തീരുന്നില്ല പരസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്ത ഭാഗത്തിൽ